ഗുഡ് ഈവനിങ് ഓൾ ഒരു ഫോറിൻ ട്രേഡ് റെഗുലേറ്റ് ചെയ്യുന്ന ആക്ടുകൾ റെഗുലേറ്റ് ചെയ്ത ലീഗൽ ഫ്രെയിംവർക്കാണ് foreign trade act nineteen ninety two പറയുന്നത് foreign exchange management act nineteen ninety nine customs act export quality control inspection act ഇങ്ങനെയുള്ള ആക്ടുകളൊക്കെയാണ് ഗവേൺ ചെയ്യുന്നത് എന്നും പറഞ്ഞ് ആദ്യത്തെ ഭാഗം പറയണം അതിനെക്കുറിച്ചൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഫോറിൻ ട്രേഡ് പോളിസി ഇപ്പോൾ ഇതിന് എക്സ്പോർട്ടിനെയൊക്കെ <coughs> പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്താണ് nineteen ninety one ninety two കാലഘട്ടങ്ങളിലൊക്കെയാണ് exim policy export import policy introduce ചെയ്തത് അതിന്റെ പ്രാധാന്യം എന്താണ് അതിന്റെ ഒബ്ജക്റ്റീവ് എന്താണെന്നൊക്കെ അത് രണ്ട് പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ എക്സിം പോളിസി എന്നിട്ട് to promo promote exports and augmenting foreign exchange earnings and regulating export whenever it is necessary for the purpose of either avoiding competition among the Indian exporters or ensuring domestic availability ഇങ്ങനെയൊക്കെ പറഞ്ഞതിന്റെ ഒബ്ജക്റ്റീവ്സ് കൊടുത്തിട്ടുണ്ട് എന്തിനാണ് ഫോറിൻ ട്രേഡ് പോളിസി അതുപോലെ എക്സ്പോർട്ടിന്റെ രജിസ്ട്രേഷൻ ഫോർമാലിറ്റി ഉണ്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്തുന്ന ആൾക്കൊരു കോഡ് നമ്പർ വേണം export import exporter code number അത് ഡി ജി എഫ് ടി ആണ് director general of foreign trade ആണ് പ്രൊവൈഡ് ചെയ്യുക അതിനുവേണ്ടി സബ്മിറ്റ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട് ഫോറിൻ ട്രേഡ് കണ്ടക്ട് ചെയ്യുന്നവർക്കെല്ലാം ഈ കോഡ് നമ്പർ ഉണ്ടാവണം എന്നുള്ളത് ഇൻ ജനറൽ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അതിൻ്റെ അത് വേണം എന്ത് എക്സ്പോർട്ട് ചെയ്യണം എങ്ങനെയായിരിക്കണം എന്ത് എക്സ്പോർട്ട് പാടില്ല എന്തൊക്കെ നിയമങ്ങൾ അതിനുണ്ട് ഇങ്ങനെയുള്ളതാണ് എക്സ്പോർട്ട് പോളിസി എന്ന് പറയുന്നത് ഇമ്പോർട്ട് പോളിസിയും ഏതൊക്കെ പ്രോഡക്റ്റ് നമുക്ക് ഇറക്കുമതി ചെയ്യാം എന്തൊക്കെയാണ് ഇറക്കുമതി ചെയ്യാൻ പാടില്ലാത്തത് ഗിഫ്റ്റും അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ടല്ലോ ബാഗേജ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ ഉണ്ട് വളരെ അതിൽ എക്സ്പോർട്ട് ചെയ്യാവുന്ന എക്സ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത ഇമ്പോർട്ട് ചെയ്യാവുന്ന ഇമ്പോർട്ട് ചെയ്യാൻ പാടില്ലാത്ത അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന്റെ പോളിസിയിൽ മെൻഷൻ ചെയ്തേക്കുന്നത് അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചോദിച്ചു ചോദിക്കാം പോളിസീസ് ഓഫ് എക്സ്പോർട്ട് പോളിസിയോ അല്ലെങ്കിൽ ഇമ്പോർട്ട് പോളിസിയോ അത് കൃത്യമായിട്ട് ആ ഫസ്റ്റ് ചാപ്റ്റർ പറയേണ്ടത് പേര് ചോദിച്ചാൽ നമ്മളത് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് എഴുതാം റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആക്ട് കൊടുത്തിട്ട് ഈ കോഡ് നമ്പറിനെ കുറിച്ച് എഴുതാം ഇത് ഉണ്ടെങ്കിലേ നമുക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് നടത്താൻ പറ്റുള്ളൂ എന്ന് പറയാം അതിന്റെ പോളിസികൾ പിന്നെ അടുത്ത ചാപ്റ്റർ ആയിട്ട് കൊടുത്തിരുന്നത് കോൺട്രാക്റ്റ് ആണ് ഒരു എസ് ആയിട്ട് ചോദിക്കാൻ സാധ്യത ഉള്ള ഒരെണ്ണമാണ് എക്സ്പോർട്ട് സെയിൽസ് കോൺട്രാക്ട് സാധാരണ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറഞ്ഞ പോലെ കോൺട്രാക്ട് ആണ് എൻഫോഴ്സിബിൾ ബൈ ലോ ആണ് ഫോം ഓഫ് സ്പെഷ്യൽ ഫോം ഒന്നും ഇല്ല ഒരു ഡൊമസ്റ്റിക് കോൺട്രാക്റ്റുമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ലോ ആപ്ലിക്കബിൾ ആണെന്നുള്ളതേ ഉള്ളൂ പല രാജ്യങ്ങളിൽ പല ലോ ആണ് അതിൻ്റെ അതാണ് വ്യത്യാസം അത് രണ്ട് പാർട്ടി എക്സ്പോർട്ടറോ ഇമ്പോർട്ടറോ എഗ്രി ചെയ്യുന്ന അനുസരിച്ചുള്ള രാജ്യത്തിന്റെ സോ ആപ്ലിക്കബിൾ ആയി വരും എന്നൊക്കെ പറയണു പിന്നെ കുറെ ടേംസ് ഇൻകോ ടേംസ് എന്നൊക്കെ പറഞ്ഞ് കുറെ ടേംസ് കൊടുത്തിട്ടുണ്ട് കോൺട്രാക്റ്റിൽ എൻട്രി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആണ് ആ ടേംസ് അനുസരിച്ച് ആരാണ് ഇതിന്റെ എക്സ്പോ ചെലവുകൾ വഹിക്കേണ്ടത് എത്ര എവിടം വരെയുള്ള ചെലവുകൾ ആര് വഹിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടേമുകളാണ് കുറെ ടേമുകൾ കൊടുത്തിട്ടുണ്ട് ex works free carrier free along ship free on board C I F എന്നൊക്കെ പറഞ്ഞുള്ള കുറെ ടേംസ് നമുക്ക് പറ്റുന്നത്രയും മൂന്ന് നാലഞ്ചെണ്ണമൊക്കെ നോട്ട് ചെയ്ത് വെക്കുക അത് തന്നെയൊന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു കാണാറില്ല ടേംസ് നമ്മൾ ആ ടേം അനുസരിച്ച് ബയർ ആണോ എക്സ്പെൻസ് മെറ്റ് ചെയ്യുന്നതെന്നുള്ളതേ ഉള്ളൂ ഏത് എക്സ്പെൻസ് ആരെ എവിടം വരെ മെറ്റ് ചെയ്യണം എന്നുള്ളതുള്ളൂ അത് കോൺട്രാക്റ്റിൽ വരുന്ന കണ്ടീഷൻസ് അതിൻ്റെ അകത്ത് എന്തൊക്കെ ഉൾക്കൊള്ളണം ഒരു കോൺട്രാക്റ്റ് ആകുമ്പോൾ അതിൽ എന്തൊക്കെ കണ്ടൻസ് വരണം സ്പെഷ്യൽ കോൺട്രാക്റ്റുകൾ ഫിയോൺ ഓൺ ബോർഡ് കോൺട്രാക്റ്റും ഉണ്ട് അതുപോലെ സി ഐ എഫ് കോൺട്രാക്റ്റും കോസ്റ്റ് ഇൻഷുറൻസ് ഓഫ് എന്നുള്ളതാണ് സി ഐ എഫ് എന്ന് പറയുന്നത് വഹിക്കുന്നത് സെലർ വഹിക്കണം എന്നുള്ളൊരു കാര്യം അപ്പോൾ ആ കോൺട്രാക്ട് ഒരു എക്സ്പോർട്ടോ ഇമ്പോർട്ടോ ഒക്കെ ആകുമ്പോൾ കോൺട്രാക്ട് വേണം കോൺട്രാക്ടിന്റെ കാര്യങ്ങൾ കോൺട്രാക്ടിന്റെ കണ്ടൻസ് പിന്നെ എന്തെങ്കിലും ഡിസ്പ്യൂട്ട്സ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സെറ്റിൽമെന്റ് മെക്കാനിസം രണ്ട് സെറ്റിൽമെന്റ് മെക്കാനിസം പറയുന്നുണ്ട് അതൊക്കെ അങ്ങനെ തന്നെ എടുത്ത് ചോദിക്കാം dispute settlement mechanism arbitration litigation പറഞ്ഞ രണ്ട് മെക്കാനിസം പറയുന്നുണ്ട് സെറ്റിൽമെന്റ് ലിറ്റിഗേഷൻ ആണെങ്കിൽ കോടതി വഴിയുള്ള കോർട്ട് വഴിയുള്ള സെറ്റിൽമെന്റ് ആണ് ടൈം കവർ ചെയ്ത് പോകുന്നത് കൊണ്ട് മിക്കവാറും ആർബിട്രേഷൻ പ്രോസസ് ആയിരിക്കും ഇന്റർനാഷണൽ ആർബിട്രേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ ആ ചാപ്റ്റർ അവിടെ കവർ ചെയ്യും അപ്പോൾ രണ്ടാമത്തെ ചാപ്റ്ററിൽ അതാണ് പറയുന്നത് രണ്ടാമത്തെ ചാപ്റ്റർ കോൺട്രാക്റ്റ് ആണ് സെയിൽസ് കോൺട്രാക്ട് കോൺട്രാക്ടിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ നമുക്ക് എഴുതാൻ പറ്റിയ അതിന്റെ കണ്ടന്റ് കണ്ടന്റ് ഒക്കെ വളരെ സിമ്പിൾ ആണ് എന്ത് ക്വാണ്ടിറ്റി ക്വാളിറ്റി പ്രോഡക്റ്റ് എന്താണ് എന്നൊക്കെയുള്ള അതിന്റെ പ്രൈസിയും കാര്യങ്ങളും ഒക്കെയാണ് വരിക ഇനി അപ്പോൾ രണ്ട് ചാപ്റ്റർ അങ്ങനെ കവർ ചെയ്തു ഒന്നാമത്തേല് ഗവേൺ ചെയ്യുന്ന ആക്ടുകളും അല്ലേ എക്സ്പോർട്ട് പോളിസികൾ ഇമ്പോർട്ട് പോളിസി എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആദ്യത്തെ പോയി രണ്ടാമത്തേൽ വന്നപ്പോൾ എന്താണ് കോൺട്രാക്ട് എക്സ്പോർട്ട് കോൺട്രാക്ടിനെ കുറിച്ചാണ് അവിടെയും കോൺട്രാക്ട് എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറയുമ്പോൾ ഗവേൺ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് ഇൻട്രഡക്ഷനിൽ കയറ്റി എഴുതി പോവാം അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ എല്ലായിടത്തും എഴുതാം ഇൻട്രഡക്ഷനിലോ കൺക്ലൂഷനിലോ അതിന്റെ മെയിൻ പാർട്ട് വരുന്നിടത്തൊക്കെ ആയിട്ട് നമുക്ക് എഴുതി പോവാം ഇനി ഡോക്യുമെന്റ് ഏതൊക്കെയാണ് റാഷണൽ ഓഫ് ഡോക്യുമെന്റ് ഈ എക്സ്പോർട്ട് ഇമ്പോർട്ട് ഇപ്പോൾ ഇന്റർനാഷണൽ ട്രേഡിനുള്ള ഡോക്യുമെന്റുകൾ ഏതാണ് ഡോക്യുമെന്റ് എന്തിനാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുന്നു ഡോക്യുമെന്റ് എന്താ documentation formality necessary to enable the importer to get the contracted goods അല്ലെ ഇമ്പോർട്ടർക്ക് കോൺട്രാക്റ്റഡ് ഗുഡ്സ് ലഭിക്കണം എക്സ്പോർട്ടർക്ക് get the sale value as well as to secure export incentive export നടത്തുന്നവർക്ക് പല ഇൻസെന്റീവ് ഡ്യൂട്ടി ഡ്രോബാക്ക് അടുത്ത ടാക്സ് തിരിച്ചു കൊടുക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ഡോക്യുമെന്റേഷൻ അപ്പോൾ അതാണ് റാഷണൽ എന്തിനാണ് ഡോക്യുമെന്റ് എന്നുള്ളത് എക്സ്പോർട്ടർക്ക് എന്ത് കിട്ടണം അയാളുടെ സെയിൽസ് വാല്യൂ സെയിൽ വാല്യൂ അതുപോലെ ഇൻസെന്റീവ്സും കിട്ടണം ഇമ്പോർട്ടർക്ക് അയാൾ ഇമ്പോർട്ട് ചെയ്ത് ഗുഡ്സ് ലഭിക്കണം ഇതിന് വേണ്ടിയിട്ടാണ് കൃത്യമായിട്ട് ഡോക്യുമെന്റേഷൻ എന്ന് പറയും ആ ഡോക്യുമെന്റേഷൻ മൂന്ന് രീതിയിൽ പറയുന്നത് കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ലീഗൽ ഉണ്ട് ഇൻസെന്റീവ് ഇതെല്ലാം ഇന്നലെ പറഞ്ഞു പോയത് ഇന്നലെ ഇത്ര ആൾക്കാരെ കാണാത്തതുകൊണ്ട് ഒന്നുകൂടി അങ്ങ് ഓടിച്ച് പറഞ്ഞു പോയെന്നുള്ളൂ കേട്ടോ കൊമേഴ്ഷ്യൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് നാലഞ്ചെണ്ണം എടുത്ത് പറയണ്ട അപ്പൊ ഡോക്യുമെന്റേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങളിലായിട്ട് പറയണം കൊമേഴ്ഷ്യൽ പെർസ്പെക്റ്റീവ് ഉണ്ട് ലീഗൽ ഉണ്ട് ഇൻസെന്റീവ് പെർസ്പെക്റ്റീവ് ഉണ്ട് ഡോക്യുമെന്റേഷൻ എന്തിനാണെന്നുള്ള കാര്യം അവിടെ ഇൻട്രൊഡക്ഷനിൽ കൊടുക്കണം ദെൻ കൊമേഴ്സ്യലായിട്ട് പറയണ ഏതൊക്കെയാ കൊമേഴ്സ്യൽ ഇൻവോയ്സ് ഏറ്റവും കംപ്ലീറ്റ് ആയിട്ടുള്ള ഡോക്യുമെന്റ് എന്ന് പറയുന്നത് കൊമേഴ്സ്യൽ ഇൻവോയ്സ് ആണെന്നൊക്കെ പറയുന്നുണ്ട് basic and only complete document among all commercial document for the shipment beside fulfilling the obligation under export contract, the exporter needs this document for a number of other purpose. മറ്റ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ് കൊമേഴ്സിൽ invoice obtaining export inspection certificate മേടിക്കുന്നതിന് അതുപോലെ എക്സൈസ് ക്ലിയറൻസ് ഗെറ്റിംഗ് അവർ കസ്റ്റംസ് ക്ലിയറൻസ് സെക്യൂറിങ് ഇൻസെൻറ്റീവ് ഇതിനെല്ലാം വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് ആണ് കൊമേഴ്സ്യൽ ഇൻവോയ്സസ് അപ്പോൾ ആ കൊമേഴ്സ്യൽ ഇൻവോയ്സ് ഫസ്റ്റ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് അതിന്റെ കാര്യങ്ങൾ അതിന്റെ കണ്ടന്റ് ഒക്കെ നോക്കുക ബിൽ ഓഫ് ലേഡിംഗ് കപ്പലയിൽ ഗുഡ്സ് കയറ്റുമ്പോൾ കയറ്റിയെന്ന് കാണിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് bill of lading is issued by shipping company or its agent starting stating the goods are either being shift or have been shift നമ്മൾ ഷിപ്പ് ചെയ്തു അല്ലെങ്കിൽ ഷിപ്പ് ചെയ്യാൻ പോകുന്നു എന്ന് കാണിക്കുന്ന ഡോക്യുമെന്റ് ആണ് essentially transport document serves many purpose in international commerce രണ്ടാമത്തെ മെയിൻ കോമേഴ്സിൽ അതാണ് bill of lading is only evidence to file a claim against shipping company അതൊക്കെയാണ് അതിന്റെ മെയിൻ പോയിന്റ് ഷിപ്പിംഗ് കമ്പനിക്ക് എതിരായിട്ട് ഒരു ക്ലെയിം ഫയൽ ചെയ്യാനുള്ള ഒരേ ഒരു തെളിവാണ് ഈ പറഞ്ഞ ബിൽ ഓഫ് ലേഡിംഗ് എന്നുള്ള ഇൻസ്ട്രുമെന്റ് ബിൽ ഓഫ് ലേഡിംഗ് പല തരത്തിൽ പല ടൈപ്പ് ഉണ്ടെന്നൊക്കെ പറയുന്നു ആ different types closed combined through എന്നൊക്കെ പറഞ്ഞ് ഡിഫറെന്റ് ടൈപ്സ് കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ എയർവേ ബില്ല് ഇനി ഫ്ലൈറ്റ് മാർഗമാണെങ്കിൽ അതിന് പ്രൊവൈഡ് ചെയ്യുന്ന ബില്ലാണ് എയർവേ ബില്ല് അതുപോലെ പോസ്റ്റ് പാഴ്സൽ റിസീപ്റ്റ് ഉണ്ട് പോസ്റ്റ് പോസ്റ്റൽ വഴിയാണ് ഗുഡ്സ് ട്രാൻസ്ഫർ ചെയ്തതെങ്കിൽ അതനുസരിച്ചുള്ള post parcel receipt insurance policy എല്ലാ എക്സ്പോർട്ടും നമുക്കറിയാം കവർ ചെയ്യപ്പെടും അതിനുള്ള പോളിസിയാണ് ഇൻഷുറൻസ് പോളിസി അതിനെ കുറിച്ചൊന്നും പറയാം നമ്മൾ ബികോം പഠിച്ചിട്ടുള്ള എല്ലാവർക്കും ഇൻഷുറൻസും കവറും ഒക്കെ അറിയാം അപ്പോൾ അത് അത് ഒരു മെയിൻ ഡോക്യുമെന്റ് ആണ് then bill of exchange instrument in bill of exchange എന്നാ നമുക്ക് പഠിച്ചിട്ടുണ്ട് സെല്ലറി എഴുതി വേറെ കൊണ്ട് ഒപ്പിടിച്ച് ഒരു പ്രൂഫാണെന്നൊക്കെ നമുക്ക് അറിയാം അല്ലെ ഒരു ഡെഫിനേഷൻ ഒക്കെ അത് തന്നെ ആ ഡെഫിനേഷൻ തന്നെ ഇവിടെയും പറയണ്ട bill of exchange after instrument in writing bill of exchange is a document containing and unconditional order signed by the maker നമ്മൾ നേരത്തെ പ്ലസ് ടു പ്ലസ് വൺ കാലഘട്ടത്തിൽ പഠിക്കുന്ന directing a certain person to pay certain sum of money only to or to the order of a person or to the bearer of instrument സംഭവം അത് തന്നെയാണ് Bill of exchange, important document, commercial document which bridges the time gap between shipment of goods and receipt of sale amount ഇത് ഒരു ആറ് മാസമൊക്കെ എടുക്കുന്ന പ്രോഗ്രാമാണ് ഇമ്പോർട്ടും എക്സ്പോർട്ടും ഒക്കെ അതിൻ്റെ ആ സെയിൽസ് പ്രൊസീഡ് ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് അപ്പോൾ അത് സമയത്ത് ബില്ല് നമുക്ക് ഡിസ്കൗണ്ട് ചെയ്യാമെന്നൊക്കെ അറിയാം the document is prepared by the exporter and given to the bank along with the shipping document for securing the sales amount. കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഡോക്യുമെന്റ് ആണ് അതും യൂസൻസ് ബില്ല് സൈറ്റ് ബില്ല് എന്നൊക്കെ പറഞ്ഞ് ബില്ല് കണ്ടുപഠിച്ചിട്ടുണ്ട് അതുപോലെ കമ്പൈൻഡ് ആയിട്ടാണ് ഗുഡ്സ് കമ്പൈൻഡ് ട്രാൻസ്പോർട്ട് മോഡ് ആണെങ്കിൽ കമ്പൈൻഡ് ട്രാൻസ്പോർട്ട് ഡോക്യുമെന്റ് എന്നും പറഞ്ഞൊരു ഡോക്യുമെന്റ് ഇതെല്ലാം കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് ആയിട്ട് അവിടെ കുറെ കാര്യങ്ങൾ കുറെ ഡോക്യുമെന്റ് പറയുന്നുണ്ട് കൊമേഴ്സ്യൽ ഡോക്യുമെന്റ്സ് കൊമേഴ്സ് പെർസ്പെക്റ്റീവ് ആയിട്ട് വരുമ്പോൾ ഏതൊക്കെയാണ് കൊമേഴ്സ്യൽ ഇൻവോയ്സ് വരുന്നു bill of lading airway bill post parcel receipt insurance policy bill of exchange ഇങ്ങനെയുള്ള ഡോക്യുമെന്റ് അല്ല ലീഗൽ ആയിട്ട് വരുമ്പോൾ ലീഗൽ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് regulatory export document are two types. Document needed for different kinds of registration of the frame and document, which are specific. And other, uh, in the first category are include application and uh, supporting document for obtaining imported exporter code number and the code importer exporter code number valid for the uh, lifetime. The application import-export code number IEC is to be made to the prescribed form to the regional uh, licensing authority. കൊടുത്ത അതാണ് ഈ ലീഗൽ ഡോക്യുമെന്റ് എന്നൊക്കെ പറയുന്നത് R M R C M C registration cum membership certificate ഇതുമുണ്ട് അതാ അതൊക്കെയാണ് മെയിനായിട്ട് ആ ഇതിൽ വരിക അതിൻ്റെ ഷിപ്പിംഗ് ബില്ലുകൾ ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്നു ദെൻ ലീഗൽ ഡോക്യുമെന്റ് ഇമ്പോർട്ടിംഗ് കൺട്രിയുടെ വരണു consular invoice customs invoice legalised invoice certified invoice certificate of origin ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദെൻ ക്ലെയിമിംഗ് ഇൻസെന്റീവിന് വേണ്ടിയിട്ട് priority allotment wagons rebate in അതിനൊക്കെ വേണ്ടിയിട്ടുള്ള providing number of facilities and incentives to the export goods number of documents are required to be made by the export sum of the the facility അപ്പോൾ ഡോക്യുമെന്റ് ഒരുപാട് കൊടുക്കണം പ്രയോറിറ്റി അലോട്ട്മെന്റ് ഓഫ് വാഗൺസിനും റിബേറ്റിനും സെൻട്രൽ എക്സൈസിനും ഡ്യൂട്ടി ഡ്രോബാക്കിനും ഒക്കെ വേണ്ടി കൊടുക്കേണ്ട പല ഡോക്യുമെന്റുകളും ഇതിനകത്ത് വരുന്നു പ്രീ ഷിപ്മെന്റ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് എന്നൊക്കെ പറഞ്ഞ് എക്സ്പോർട്ട് ഡോക്യുമെന്റ് അടുത്ത ചാപ്റ്റർ അടുത്ത പേജിലോട്ട് കൊടുത്തിട്ടുണ്ട് commerce invoice packing list bill of lading certificate of inspection ഒരുപാട് ഡോക്യുമെന്റ്സ് പറയുന്നുണ്ട് ഓക്സിലറി ആയിട്ടും proforma invoice intimation for inspection shipping instruction insurance declaration shipping order നൈറ്റ് റിസീപ്റ്റ് ഇതെല്ലാം കൊടുത്തു അപ്പോൾ അവിടെ ആ ഡോക്യുമെന്റേഷനെ കുറിച്ചാണ് പ്രധാനപ്പെട്ട ഡോക്യുമെന്റ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളാണ് അപ്പം മൂന്നായിട്ട് തിരിച്ചു പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ കൊടുക്കുക ഇനി electronic data interchange E D I system business കമ്മ്യൂണിക്കേഷനിൻ്റെ ഡാറ്റ ഇന്റർനെറ്റ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്ന മെക്കാനിസമാണ് E D I E D I എന്താണ് origin of E D I എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് ടൈം കൺസ്യൂമിംഗ് ആയിരുന്ന ആ പ്രോഗ്രാം uh, ഒരുപാട് uh, ഈ പറഞ്ഞ ഫിസിക്കൽ സർട്ടിഫിക്കറ്റ് ഒക്കെ അയക്കുന്ന പ്രോഗ്രാം എല്ലാം വളരെ ചുരുക്കി വളരെ സ്പീഡായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇ ഡി ഐയുടെ ഇമ്പോർട്ടൻസ് വരിക ബെനിഫിറ്റുകൾ strategic benefit operational benefit opportunity benefit എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് സ്ട്രാറ്റജി ഫാസ്റ്റർ ട്രേഡിംഗ് സൈക്കിളാണ് just in time manufacturing times of trade affected by bargaining power need to respond highly competitive market entrance access to new market അപ്പൊ അതെല്ലാം അതിന്റെ ഇ e ഡി എ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അതങ്ങ് എഴുതാം അതിന്റെ ബെനിഫിറ്റും അതിന്റെ പല ബെനിഫിറ്റ് ഒക്കെ എഴുതുമ്പോഴത്തേക്കും പേജ് ആവും operational benefit reduced cost improve cash flow security and error reduction opportunity benefit enhanced image competitive ആയിട്ട് ഇംപ്രൂവ്ഡ് കോർപ്പറേറ്റ് ട്രേഡിംഗ് റിലേഷൻഷിപ്പ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിന്റെ ബെനിഫിറ്റിൽ കയറി വരുന്നതാണ് ഇ ഡി സിസ്റ്റത്തിന്റെ കമ്പ്യൂ കമ്പോണന്റ് എന്താണ് കമ്പ്യൂട്ടർ വേണം കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ്വെയർ വേണം translation software application software tele communication network barcoding ഇതെല്ലാം ഡേറ്റ വളരെ കൃത്യമായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ബാർകോഡിംഗ് നമുക്കറിയാം ബാർകോഡിംഗ് ഒക്കെ എപ്പോഴും കാണുന്നതാണ് ബി എസ് സി ഒക്കെ എഴുതുന്ന ആൾക്കാർക്ക് ബാർകോഡിംഗ് എന്താണെന്ന് അറിയാം അത് എന്താണ് വളരെ കൃത്യമായിട്ട് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സംവിധാനം technology barcoding system E D A standards define ചെയ്തേക്കുന്നു and value added network service VAN ഇത് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന നെറ്റ്വർക്ക് സംവിധാനങ്ങളാണ് അതിന്റെ ഇ ഡി ഐ പ്ലാൻ എങ്ങനെ ഡെവലപ്പ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇ ഡി ഐയെ കുറിച്ച് ചോദിച്ചാൽ ഇങ്ങനെയുള്ള ഒരു ഒരു ടോപ്പിക് എന്തെങ്കിലും വന്നാൽ ഇതെല്ലാം നോട്ട് ചെയ്തിട്ട് അതിന്റെ അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങളെല്ലാം E D I campaign E D I case management commitment E D I development and implementation internal briefing and training ഇതെല്ലാം അതിൻ്റെ അകത്ത് വരുന്ന കാര്യങ്ങളാണ് അതിന്റെ ആ ടെക്സ്റ്റിന്റെ ലാസ്റ്റ് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്രോസസ്സിംഗ് ആൻഡ് എക്സ്പോർട്ട് ഓർഡർ ഒരു ഓർഡർ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എക്സ്പോർട്ട് ഓർഡർ എങ്ങനെ പ്രോസസ്സ് ചെയ്യും ഒരു അഞ്ചാറ് പോയിന്റ് മാത്രം അങ്ങ് പഠിച്ചു വെച്ചാൽ അതിന് താഴെ നമുക്ക് അത്യാവശ്യം കാര്യങ്ങൾ എഴുതി പോകാം അത് വെച്ചിട്ട് നമുക്ക് എസ് ഐ കംപ്ലീറ്റ് ചെയ്യാം എക്സ്പോർട്ട് ഓർഡർ അപ്പോൾ അവിടെയും നമുക്ക് ഈ പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങളൊക്കെ എഴുതാം ഞാൻ പറഞ്ഞ ഒരു ചാപ്റ്ററിന്റെ കാര്യങ്ങൾ പഠിക്കുമ്പോൾ എസ് ഐ ആയിട്ട് വരുന്നതുകൊണ്ട് നമുക്ക് അതിന്റെ ഇൻട്രഡക്ഷനിൽ ആദ്യത്തെ ഗവേണിംഗ് ചെയ്യുന്നതും അതിന്റെ കാര്യങ്ങൾ ആക്ടുകളും പോളിസിയെ കുറിച്ച് അറിയാമെങ്കിൽ അതിന്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ എഴുതി പോവാം ഡോക്യുമെന്റേഷൻ അവിടെ എഴുതി വെക്കാം ഇത് എന്നിട്ടാണ് എക്സ്പോർട്ട് ഓർഡർ അതെങ്ങനെ പ്രോസസ്സ് ചെയ്യണം എന്നുള്ളത് കൊടുക്കാം അങ്ങനെ പേജ് കയറി വന്നോളൂ ഇതിൻ്റെ അകത്ത് ഓർഡർ പ്രോസസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് examination and confirmation of export order അല്ലെ nature format of export order കൊടുത്തിട്ടുണ്ട് അതിനുശേഷം examination and confirmation of export order product ഡിസ്ക്രിപ്ഷനും മാർക്കിംഗ് ആൻഡ് ലേബലിംഗ് റിക്വയർമെന്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് then manufacturing or procuring goods അടുത്ത പറയണോ അടുത്ത സ്റ്റേജ് വരുമ്പോഴത്തേക്കും ഒന്നെങ്കിൽ ഗുഡ്സ് മാനുഫാക്ചർ ചെയ്യല പ്രൊക്യൂർ ചെയ്യുക ദെൻ അതിനുശേഷം സെൻട്രൽ എക്സൈസ് ക്ലിയറൻസ് കംപ്ലീറ്റ് ചെയ്യുക പ്രീ ഷിപ്മെന്റ് ഇൻസ്പെക്ഷൻ ഉണ്ട് കംപ്ലീറ്റ് ചെയ്യുക ദെൻ അപ്പോയിൻമെന്റ് of clearing and forwarding agents പറയണു ട്രാൻസ്പോർട്ടേഷൻ പിന്നെ അപ്പോൾ അതാണ് അതിന്റെ ഒരു ഓർഡർ ആയിട്ട് ആ പോയിന്റുകൾ നമ്മൾ നോട്ട് ചെയ്ത് അതിന്റെ അത്യാവശ്യം നോട്ട് ചെയ്ത് പോയാൽ transportation of goods to port of shipment then port formality and customs clear ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് കയറി വരുന്നത് അപ്പം port formality and customs clearance despatch of documents by forwarding agent to the exporter ഇത് certificate certificate of origin and shipment advice presentation of document to bank then claiming export incentives അത് മാത്രം കാര്യങ്ങൾ അത്രയും കാര്യങ്ങളാണ് ഏതാ ഈ പ്രോസസ്സിങ്ങിൽ കയറി വരിക പ്രോസസ്സിങ് എന്നുള്ള പ്രോസസ്സിങ് എക്സ്പോർട്ട് ഓർഡർ ആ പോയിന്റ് മാത്രം നമ്മൾ കുറിച്ച് വെച്ചാൽ അത് നോട്ട് ചെയ്ത് പോയാൽ എഴുതാം ആദ്യം എന്താണ് confirmation of export order then manufacturing of procuring good or procuring goods then clearance excise clearance shipment free shipment കപ്പലിൽ കയറ്റുന്നതിന് മുമ്പുള്ള അല്ലെ ഗുഡ്സ് ക്യാരി ചെയ്യുന്നതിന് മുമ്പുള്ള inspection appointment of clearing and forwarding agent and transportation of goods to port of shipment അതെല്ലാം അതിന്റെ സ്റ്റെപ്പിൽ വരുന്നതാണ് കോർട്ട് ഫോർമാലിറ്റികളുണ്ട് കസ്റ്റംസ് ക്ലിയറൻസ് എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നു then goods despatch of document വരുന്നു certificate of origin and shipment advice claim presentation of document to bank and claiming export incentives ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ കയറി വരിക ഒന്നാമത്തെ ടോപ്പിക് ഒന്നാമത്തെ ടെക്സ്റ്റ് എന്ന് പറയുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങളേ ഉള്ളൂ അതിലേതെങ്കിലും ഒരെണ്ണം എസ് എ ആണ് രണ്ട് മൂന്ന് പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് എന്താണ് ആദ്യത്തെ ഭാഗം എന്താണ് എക്സ്പോർട്ട് പോളിസി ഇമ്പോർട്ട് പോളിസി അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ഭാഗം എക്സ്പോർട്ട് പോളിസി ഇമ്പോർട്ട് പോളിസി എന്നതാണ് ആൻഡ് സെക്കൻഡ് പാർട്ട് വരുമ്പോഴത്തേക്കും കോൺട്രാക്റ്റ് ആയി സെയിൽസ് കോൺട്രാക്റ്റ് അതിന്റെ കണ്ടന്റ് അതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നു പിന്നെ പ്രധാനപ്പെട്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ് ഈ ഇതിൽ വരുന്ന ഇൻസെന്റീവിന് വേണ്ടിയിട്ടും അല്ല കൊമേഴ്സ്യൽ പെർസ്പെക്റ്റീവ് ആയിട്ടൊക്കെയുള്ള ഡോക്യുമെന്റ് ഏതൊക്കെയാണ് പിന്നെ ഇ ഡി ഐ സിസ്റ്റം എന്ന് പറഞ്ഞ ഒരു S I E D I electronic data interchange VAN അതെല്ലാം കൂടെ ഉൾപ്പെടെ ഒരു എസ് ലാസ്റ്റ് വരുന്ന ഈ ഭാഗം അപ്പോൾ കൂടുതലും ചാൻസ് ഈ ലാസ്റ്റൊക്കെ വരുന്ന പ്രോസസ്സിങ് സ്റ്റെപ്പ് ഏതൊക്കെയാണ് എക്സ്പോർട്ട് പ്രോസസ്സിങ് അപ്പം അങ്ങനെ നാലഞ്ച് കാര്യങ്ങളുള്ള പോയിന്റുകൾ ജസ്റ്റ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എസ് എ അവിടെ നിന്നുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം രണ്ടെണ്ണം വരെ പ്രതീക്ഷിക്കാം രണ്ട് എസ് എ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഇനി അടുത്ത ടോപ്പിക്കിലോട്ട് കിടക്കുമ്പോൾ terms of payment and financing practice എന്നാണ് പേയ്മെന്റ് എങ്ങനെയൊക്കെയാണ് ഫിനാൻസിങ് എങ്ങനെയാണ് ഏതായാലും ഗുഡ്സ് കയറ്റി വിടുന്നു അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നു പേയ്മെന്റ് എങ്ങനെയൊക്കെയാണ് അപ്പോൾ അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കയറി വരിക അഡ്വാൻസ് പേയ്മെന്റ് രണ്ട് തരത്തിലുള്ള പേയ്മെന്റ് ആണ് പറയുന്നത് the terms of payment play very important role അത് ഏതാണ് the terms are instrumental in attracting foreign buyers and expanding the export business payment terms ഒക്കെ എക്സ്പോർട്ട് ബിസിനസ് uh, uh, എന്താണ് എക്സ്പാൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അട്രാക്ട് ചെയ്യുന്നതാണ് terms international instrument in attracting foreign buyers അപ്പോൾ നമ്മൾ വെക്കുന്ന ടേമുകളൊക്കെ ഫോറിൻ ബയേഴ്സിനെ അട്രാക്ട് ചെയ്യാനുള്ളതാണ് അല്ലെങ്കിൽ എക്സ്പോർട്ട് കൂട്ടുന്നതാണ് അതൊക്കെ അതിനെ അഫക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് many exporters are able to clinch an order on the base of attractive payment terms ആ പേയ്മെന്റ് ടേമിൽ തന്നെ പല എക്സ്പോർട്ട് ഓർഡറുകളും വരാനുണ്ട് ഇനി രണ്ട് പേയ്മെന്റിന് ഡീറ്റെയിൽ രണ്ട് കാര്യങ്ങൾ അവരാണ് അഡ്വാൻസ് പേയ്മെന്റ് അതുപോലെ ഡോക്യുമെന്ററി ക്രെഡിറ്റ് രണ്ട് രീതിയിലാണ് പേയ്മെന്റ് പോണ് അഡ്വാൻസ് പേയ്മെന്റ് എന്ന് പറയുന്നത് this method payment is made either at the time of acceptance of the order or at the same time before the shipment അപ്പോൾ ഓർഡർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഷിപ്മെന്റ് സമയത്തോ അത് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമുള്ള അല്ല this is the safest and ideal method from the exporters side advance payment കിട്ടുക എന്നുള്ളത് എക്സ്പോർട്ടർക്ക് ഏതായാലും സൂട്ടബിൾ ആയിട്ടൊന്നുള്ള അല്ലെ സേഫസ്റ്റ് ആയിട്ടുള്ള method and most cases over in this method is not likely to be favoured by the buyer buyer may favour this method when he's and she's affiliate to the exporter സാധാരണ ഇത് ഫേവർ ചെയ്യാറില്ല ആരും ബയർ അല്ലെങ്കിൽ ഒരു ഓവർസീസ് അഫിലിയേറ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമേ ഉണ്ടാവുള്ളൂ അങ്ങനെയുള്ള method from the exporter's point of view, it is not only the simplest method, but also free from any kind of credit or transfer risk. എക്സ്പോർട്ടർക്ക് റിസ്ക് വളരെ കുറവ് അതൊക്കെ നമുക്കറിയാം ഇങ്ങനെയുള്ള പേയ്മെന്റ് കിട്ടിക്കഴിഞ്ഞാൽ റിസ്ക് ഇല്ല payment is the received before the shipment and hence there is no need for prior post shipment finance of any kind അപ്പം കപ്പലൽ കയറ്റി കഴിഞ്ഞ് പിന്നെ ഒരു ഫിനാൻസിന്റെ ആവശ്യകതയൊന്നുമില്ല and so and thus no interest or commission is charged by Indian banks for payment of clean remittance. It would work, work out the cheapest method as well. Then അത് അഡ്വാൻസ് ആയിട്ടുള്ള പേയ്മെന്റ് മെക്കാനിസം വന്നാൽ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഡോക്യുമെന്ററി ക്രെഡിറ്റ് ആണ് ടേംസ് ഓഫ് പേയ്മെന്റ് മെയിൻ ആയിട്ട് ഓർത്ത് ഈ രണ്ട് കാര്യങ്ങളാണ് അഡ്വാൻസ് പേയ്മെന്റ് ഉണ്ടാവാം അത് എക്സ്പോർട്ടർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളതും ഇമ്പോർട്ടർക്ക് അത്ര സ്യൂട്ടബിൾ അല്ലാത്ത ഒരു മെക്കാനിസം ദെൻ ഡോക്യുമെന്ററി ക്രെഡിറ്റ് നമ്മൾ കേട്ടിട്ടുണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ള സംഭവമാണ് ഡോക്യുമെന്റ് വെച്ചിട്ട് ക്രെഡിറ്റ് അനുവദിക്കുക where the exporter is unable to procure order with the advance advanced payment, the next best alternative, documentary credit method, this method. At the instance of importer, bank usually the importing country send a letter to the exporter giving an assurance or an undertaking that the payment will be made soon after the shipment. The importer bank goods എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ പേയ്മെന്റ് നടത്തിക്കൊള്ളുക നടത്തിക്കൊള്ളാം എന്നുള്ളൊരു ഗ്യാരണ്ടി പ്രൊവൈഡ് ചെയ്യുന്നതാണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അപ്പൊ ഇമ്പോർട്ടറുടെ ബാങ്ക് എക്സ്പോർട്ടറുടെ ബാങ്കിന് കൊടുക്കുന്നതാണ് in order to ensure that exporter complies with with the agreed terms and conditions of sales contract, the letter from the bank stipulates submission certain documents. അതിന് വേണ്ടിയിട്ട് കുറേ ഡോക്യുമെന്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം as credit is given to the exporter on the base of document this method is referred to a system of payment through documentary credit അപ്പോൾ ക്രെഡിറ്റ് കൊടുക്കുന്നത് കുറെ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ സിസ്റ്റം ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്നറിയപ്പെടുന്നത് ഒന്നുമില്ല ഡോക്യുമെന്റ് ഇന്ന ഇന്ന ഡോക്യുമെന്റുകളല്ല ഗുഡ്സ് കയറ്റി എന്നുള്ള ഡോക്യുമെന്റ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കൊമേഴ്ഷ്യൽ ബിൽ എന്നൊക്കെ മുമ്പ് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതുകൊണ്ടാണ് ഇതിനെ ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്ന് പറയുന്നത് according to uniform customs practice relating to documentary credit It has been defined as an arrangement a bank bank at at and in accordance with accordance instruction of a customer importer ആണ് undertakes to make payment or to the order of a third party against the stipulated document and the compliance with the stipulated terms and condition. ഇമ്പോർട്ടറുടെ ബാങ്ക് പേയ്മെന്റ് നടത്താം എന്ന് പറയുന്നു ആർക്കാണ് എക്സ്പോർട്ടറുടെ ഓർഡർ അനുസരിച്ചല്ലേ എക്സ്പോർട്ടർക്കോ payment to or to the order of a third party against എന്ത് വെച്ചിട്ടാണ് സ്റ്റിപ്പുലേറ്റഡ് ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ കംപ്ലൈൻസ് വിത്ത് സ്റ്റിപ്പുലേറ്റഡ് ടേംസ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്യുക ആൻഡ് കണ്ടീഷൻ അപ്പൊ അത് അനുസരിച്ച് കൊടുക്കണം ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന പാർട്ടീസ് ആരൊക്കെയാണ് ഒന്നുമില്ലെങ്കിൽ exporter importer exporter bank importer bank എന്നൊക്കെ നമുക്ക് പറയാം is the importer. Firstly, importer and who is referred to as an applicant. Secondly, the banker who issue letter of credit to the exporter. Uh, importer വരുന്നു imported bank വരുന്നു thirdly the bank to whom the letter of credit is sent uh, for authentication and delivery and fourthly a banker who acts his confirmation to the credit is called a confirming banker fifthly paying bank. Sixthly, paying bank is not located exporter's country. Credit usually permit a banker or bankers in the beneficiary's country to negotiate drawing under the credit and disperse the amount to the exporter, uh, amount of the exporter. This banker is called a negotiating bank, right? And finally, exporter who conclude the contract uh, with the import providing for payment under the documentary credit arrangement. And um, the following are the main participants എന്നൊക്കെ പറഞ്ഞ് മെയിൻ ആയിട്ടുള്ള ആളുകളെ മെയിനായിട്ട് വരുന്ന ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്താൽ മതിയാവും ലെറ്റർ ഓഫ് ക്രെഡിറ്റിന്റെ സംവിധാനമൊക്കെ ഒരു ചാർട്ടായിട്ടൊക്കെ പുസ്തകത്തിൽ കാണിച്ചിട്ടുണ്ട് പറ്റുന്നവർ നോട്ട് ചെയ്തിടുക ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ പറഞ്ഞ ടേംസ് ഓഫ് പേയ്മെന്റ് അപ്പൊ അവിടെ ക്ലിയർ ആയിട്ട് ഇത് എഴുതാൻ പറ്റും അഡ്വാൻസ് പേയ്മെന്റും ഉണ്ട് ഡോക്യുമെന്ററി ക്രെഡിറ്റും ഉണ്ട് ഡോക്യുമെന്ററി ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വരുന്ന പാർട്ടിസിപ്പൻസും അതിന്റെ മെക്കാനിസവും ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് ഇതിൽ വരേണ്ടത് ലെറ്റർ ഓഫ് ക്രെഡിറ്റിൽ വരേണ്ട കാര്യങ്ങൾ name of issue bank type of credit on whose behalf the credit is issued, the amount, the date up to which the credit is valid. And since the beneficiary usually required to draw a bill of exchange, then brief details of goods or documents required, commercial invoice, parking, uh, documents, venam edakka document, commercial invoice, packing list, insurance policy, inspection certificate, transport document, then price and terms of shipment, whether the part shipment or uh, transshipment permitted, any other condition applicable to the credit. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇതിന് വേണം practical mechanism general procedure of letter credit usually ഏതൊക്കെയാണ് sequence buyer and seller agree terms of sale, buyer issues an instruction to the issuing bank to issue the credit. Issuing bank instruct and advising or confirming bank. Advising bank informs beneficiary. അതിന്റെ സ്റ്റെപ്പ് എല്ലാം കൊടുത്തിട്ടുണ്ട് The beneficiary, if he ac- accepts the advice and is uh, happy with it, arrange the shipment, then seller obtain the bill of lading and other required document. Seller ഈ document എല്ലാം കൂടെ കൂടി ബാങ്ക് സബ്മിറ്റ് ചെയ്യണം. Then bank checks the document. If paying bank is not the issuing bank, he sends document issuing bank. Issuing bank checks them. And if they are correct, uh, releases them to the buyer upon payment of the amount credit. Buyer use the document to get possession of, possession of the goods. അതിന്റെ പ്രൊസീജിയർ കൊടുത്തിട്ടുണ്ട് different kinds revocable confirmed restricted revolving transferable എന്നൊക്കെ പറഞ്ഞുള്ള different types of letter of credit പറയുന്നുണ്ട് stand by credit deferred payment credit payment credit then documents required under letter of credit ഏതൊക്കെ ഡോക്യുമെന്റുകളാണ് സബ്മിറ്റ് ചെയ്യാൻ പറയുക സെല്ലറോട് സബ്മിറ്റ് ചെയ്യാൻ പറയുന്ന document bill of exchange commercial invoice packing list transportation ഡോക്യുമെന്റുകൾ ഇൻസ്പെക്ഷൻ സർട്ടിഫിക്കറ്റ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഇതെല്ലാം സബ്മിറ്റ് ചെയ്തിട്ടാണ് ക്രെഡിറ്റ് അനുഭവിക്കുക guidelines started payment under letter of credit is available only if the exporter has tendered correct document payment കിട്ടണമെങ്കിൽ എക്സ്പോർട്ടർ എപ്പോഴും കറക്റ്റ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്യണം these documents are carefully scrutinised by the negotiating banker in the exporting country before he makes payment to exporter issuing banker in importers country also scrutinise its before reimbursing the negotiating bank അതായത് സം ടൈപ്പ് ഓഫ് എറർ ഒക്കെ കൊടുത്തിട്ടുണ്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എക്സ്പയർഡ് ആയിരിക്കാം bill of lading was closed unclean or dated a charter party bill of lading was presented when letter of credit gold on board shipment കുറെ എറർ ഉണ്ടാവാം എന്നൊക്കെ പറയും ഇപ്പോൾ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്നുള്ള സംവിധാനം ഇമ്പോർട്ടൻ്റ് ആണ് ആ ചാപ്റ്ററിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം മിക്കവാറും വരണ്ട ചോദിക്കാൻ സാധ്യതയുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ documentary collection is defined as collection of sum due due from a buyer by a bank against delivery of certain documents. So widely used method for receiving payment in respect of exports. The essence of this type of transaction is that exporter is willing to ship the goods before payment. കയറ്റി അയക്കാൻ റെഡിയാണ് പേയ്മെന്റിന് മുമ്പ് however he is not prepared to allow the buyer to take possession of them before the buyer has paid or given promise to pay a future agreed period ഇതേപോലെ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അല്ല വരിക ഗുഡ്സ് കയറ്റി അയക്കും പക്ഷെ അവിടെ ഡെലിവറി നടക്കുന്നതിന് മുമ്പ് പേയ്മെന്റ് കിട്ടുക അല്ലെങ്കിൽ പേയ്മെന്റ് കിട്ടുക എന്നുള്ള ഉറപ്പ് വരണം എന്നുള്ളതാണ് documents against payment this mechanics of system require exported to draw a bill of exchange on the buyers buyer payable at sights അവിടെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ആണ് exporter then hand over the bill to his bank together with the shipping document. The document include commercial invoice, packing list, standard document, എല്ലാം കൂടെ ഒരു bill of exchange കൊടുക്കണം. In case goods sold on document against payment basis, the exporter retain control of goods till payment is received, but risk still exists. Documentary credit, document against acceptance. An open account with the provisions for periodic settlement. അങ്ങനെ ഒരു സെറ്റിൽമെന്റും വരാം this method generally used cases inter company relationship between seller and buyer അങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് ഒരു അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം this also use to where the exporter and overseas buyer have hard long and favourable dealing together and there are no exchange restriction that might complicate settlement complicated ആയിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എങ്കിലും ഇത്തരത്തിലും സെറ്റിൽമെന്റ് ചെയ്യാം sale and sales and open account are settled through periodic remittance to exporters. In such case, financing is carried by the exporter. The exporter has sufficient financial strength or creditworthiness to carry the inventory abroad out of his own resources. And shipment on consignment ways consignment ലാപ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെയും നടത്താം കൺസൈൻമെന്റ് എന്താണ് ഗുഡ്സ് അയച്ചു കൊടുക്കുക എന്നിട്ട് വിൽക്കുന്ന അനുസരിച്ച് അതിന്റെ പേയ്മെന്റ് കമ്മീഷൻ കൊടുക്കുക കമ്മീഷൻ കൊടുക്കുക എന്ന് പറഞ്ഞ കൺസൈൻമെന്റ് അക്കൗണ്ട്സിമിറ്റ് ഒരു ചാപ്റ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൺസൈൻമെന്റ് അല്ലേ കൺസൈനർ കൺസൈനിക്ക് അയച്ചു കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു അതുപോലെയും ഇവിടെ നടക്കാം shipment of consign basis implies that goods are send to the importer on the understanding that the letter later will sell the goods and remit the sales proceeds വിറ്റിട്ട് മാത്രം അതിന്റെ പ്രൊസീഡ്സ് അയച്ചു കൊടുക്കുക importer in most cases is either the exporters own agent അങ്ങനെയൊക്കെ ആണെങ്കിൽ മിക്കവാറും ഏജന്റ് ഒക്കെ ആയിരിക്കണം or certain marketing agency who undertake to sell the goods on commission basis credit എങ്ങനെയാണ് പേയ്മെന്റ് മെക്കാനിസം എന്നുള്ളത് അവിടെ എക്സ്പ്ലെയിൻ ചെയ്തു പോകുന്നു അഡ്വാൻസ് ആവാം ഡോക്യുമെന്ററി ആവാം ലെറ്റർ ഓഫ് ക്രെഡിറ്റ് വഴിയാവാം അല്ലെങ്കിൽ കൺസൈൻമെന്റ് ബേസിലാവാം അക്കൗണ്ട് ഓപ്പൺ പ്രൊവിഷൻ അക്കൗണ്ട് വരാം രീതിയിലെല്ലാം payment mechanism Then foreign exchange, exchange control and regulation facilities. അടുത്ത chapter exchange control regulation exchange foreign exchange ഇതിനകത്ത് പേയ്മെന്റും പേയ്മെന്റ് ടേംസും ഒക്കെ ആയതുകൊണ്ട് ഫോറിൻ എക്സ്ചേഞ്ചിന്റെ പ്രാധാന്യം ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് സബ്ജക്റ്റ് സിക്സിലുണ്ട് ആറാമത്തെ പേപ്പറിലുണ്ട് എന്നാലും ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ എന്തൊക്കെയാണ് മെയിനായിട്ട് ഫോറിൻ എക്സ്ചേഞ്ച് എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് ഒന്നിലെന്ന് പറഞ്ഞാലും ഫോറിൻ എക്സ്ചേഞ്ച് ഇങ്ങനെ തീരുമാനിക്കപ്പെടുന്നു അത് ജസ്റ്റ് പറഞ്ഞു പോയതാണ് foreign exchange means foreign currency and includes all deposits credits and balances payable in foreign currency okay അവിടെ ഫോറിൻ എക്സ്ചേഞ്ച് എന്നാന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് any draft travel cheque letter of credit and bill of exchange expressed or drawn in Indian currency but payable in any foreign currency and any instrument payable at the option of the drawee or holder thereof any other party thereto, either in Indian currency or foreign currency or party in one party, uh, partly in one and partly in another. അങ്ങനെയുള്ളതൊക്കെ ഫോറിൻ exchange എന്നുള്ളത് അറിയപ്പെടും foreign exchange accrues out of foreign exchange transaction regulation and control of foreign exchange employees for regulation and control of foreign exchange transaction foreign exchange ട്രാൻസാക്ഷനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിൻ്റെ റേറ്റ് ഒക്കെ കൃത്യമായിട്ട് ഫിക്സ് ചെയ്ത് നിർത്തുന്നതിന് വേണ്ടിയിട്ടും അതറിയാം റേറ്റിലൊക്കെ ഫ്ലെക്സ് ഫ്ലക്ച്വേഷനാണ് ഫ്ലോട്ടിംഗ് റേറ്റ് മെക്കാനിസമാണ് നേരത്തെയൊക്കെ ഫിക്സഡ് റേറ്റ് മെക്കാനിസം ഉണ്ടായിരുന്നു കറൻസിയുടെ വാല്യൂ തീരുമാനിക്കുന്ന ഫിക്സ് ആദ്യം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലൊക്കെ പറയേണ്ടത് ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അപ്പോൾ ഗോൾഡിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് കറൻസികളുടെ വാല്യൂ പറഞ്ഞിരുന്ന ഗോൾഡിന്റെ ഒരു യൂണിറ്റിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫിക്സഡ് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസം ആയിരുന്നു പണ്ട് പിന്നീട് അത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് മെക്കാനിസത്തിലോട്ട് മാറി ആ അതിൽ നിന്നൊക്കെ രാജ്യങ്ങൾ പിന്മാറി I M F I B R D വന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഐ എം എഫ് കേട്ടുള്ള international monetary fund I B international bank for reconstruction and development world war വണ്ണും വേൾഡ് വാർ ടു ഒക്കെ വന്നിട്ട് വേൾഡ് വാർ ടു ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ അന്ന് അതിൽ തകർന്ന രാജ്യങ്ങളെ സംരക്ഷിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വന്ന രണ്ട് പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസ് ആണ് I M F I B R D ഒക്കെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടും international bank for reconstruction and ഡെവലപ്മെന്റും ആ സമയത്ത് ഗോൾഡ് സ്റ്റാൻഡേർഡ് ഗോൾഡ് എക്സ്ചേഞ്ച് സ്റ്റാൻഡേർഡായി മാറി പിന്നീട് അത് ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് മെക്കാനിസത്തിലോട്ട് വന്നു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ കറൻസി ഡിമാൻഡ് ആൻഡ് സപ്ലൈ അനുസരിച്ച് കറൻസിയുടെ എക്സ്ചേഞ്ച് റേറ്റ് വേരിയേഷൻ വരുന്നതാണ് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു കറൻസികളുടെ പർച്ചേസിംഗ് പവർ തമ്മിലാണ് കമ്പയർ ചെയ്യപ്പെടുക അങ്ങനെയാണ് റേറ്റ് വരുന്നത് അതിൻ്റെ എക്സാമ്പിളും പറഞ്ഞിരുന്നു ഏതാണ് ഒരു പിസയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു ബിരിയാണി ഇവിടെ നൂറ് രൂപയ്ക്ക് കിട്ടും അമേരിക്കയിൽ അത് രണ്ട് ഡോളറിന് കിട്ടുമെങ്കിൽ സെയിം ക്വാണ്ടിറ്റി സെയിം ക്വാളിറ്റിയുള്ള സാധനം അവിടെ കിട്ടുന്ന നൂറ് രണ്ട് ഡോളറിനാണെങ്കിൽ നൂറ് രൂപ ഈ ഈക്വൽ ടു രണ്ട് രൂപ എന്നുള്ള ആണ് പിന്നെ പർച്ചേസിംഗ് പവറിൽ വേരിയേഷൻ വരുന്നതനുസരിച്ച് റേറ്റിൽ വേരിയേഷൻ വരുന്നു ഒക്കെയാണ് വരിക അപ്പോൾ ഇതിനെ കൺട്രോൾ ചെയ്യേണ്ട ആവശ്യകതയുണ്ട് foreign exchange transaction is ultimately the purchase or sale of one national currency against another arising out of import or export of goods and services international കറൻസിയുടെ ആവശ്യകത വരുന്നതും എന്താണ് purchase or sale of one national currency against another arising out of import or export of goods and service ആണ് foreign remittance and foreign travel both inward and outward ഇതെല്ലാം ഉണ്ടത് goods refer raw material, intermediary or finished product, capital goods comprising the visible item of country's foreign trade. എല്ലാം വരുന്നു foreign exchange transaction is thus transfer of the purchasing power that is acquisition or parting with the right to wealth in a foreign country An exchange control means official intervention with the foreign exchange of a country. Official intervention. It is a system of uh, rationing foreign exchange among competing demands for it Uh, affected by controlling the receipts and the payment. Therefore, the control <coughs> of receipts aim at, aims at centralizing the country's means of external payment. Control external payment ഒക്കെ സെൻട്രലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് common pool in the hands of its monetary authority ഇവിടെ നിയന്ത്രിക്കുന്ന reserve bank of India is the monetary authority in India it facilitate judicious use of foreign exchange നമ്മുടെ രാജ്യത്തിന്റെ കറൻസിയുടെ മൂല്യമൊക്കെ പിടിച്ചു നിർത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് the control of payment aims at restraining the demand for foreign exchange broadly in consonance with national interest within the limits of available resources ഒരു ഒബ്ജക്റ്റീവ് കൊടുക്കുന്നുണ്ട് foreign exchange control most of the developing countries include India found it necessary to continue exchange control introduce during the second world war on a systematic and long term basis second world war എന്ന് പറയുന്നത് ടൈമൊക്കെ അറിയാമായിരിക്കുമല്ലോ ഒന്നാം ലോകനായത്വം ഫസ്റ്റ് വേൾഡ് വാർ പതിനാല് ടു പത്തൊമ്പത് സെക്കൻഡ് വരുന്നത് മുപ്പത്തൊമ്പത് ടു നാൽപ്പത്തി അഞ്ച് ടൈം ആണ് അവിടെയൊക്കെയാണ് എക്സ്ചേഞ്ച് കൺട്രോളിന്റെ ആവശ്യകതയൊക്കെ ആ സമയത്തൊക്കെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് കൂടുതലായിട്ടും exchange control become essential in view of the substance requirement of foreign exchange for the planned development of for undertaken by them over the years the scope of exchange control India has study widened Regulation, have become progressively more elaborate with the increasing foreign exchange outlay under successive five-year plan and the relative inadequate earning of foreign exchange. Five plan ഒക്കെ വന്നതും ഫോറിൻ എക്സ്ചേഞ്ചിന്റെ ഏണിംഗ് എന്ന് പറഞ്ഞാൽ ഇനാഡിക്വേറ്റ് ആയിരുന്നു ഒക്കെ എക്സ്ചേഞ്ച് കൺട്രോളിന് ആവശ്യമായിട്ട് വന്നതാണ് ഫൈവ് ഇയർ പ്ലാൻ ആയിരത്തി തൊള്ളായിരത്തി അതൊക്കെ അറിയാം അമ്പത്തിരണ്ടിൽ വന്നിട്ട് ഇപ്പൊ ഫൈവ് ഇയർ പ്ലാൻ ഇല്ല പകരം എന്താണ് during the span of more than forty years that the control has remained in force. Appraisal and reviews of policies and procedures have been undertaken periodically and modification made as and when considered necessary. In specific term, the broad objective of exchange and control note prevent flight of capital. Ensure availability of sufficient foreign exchange for specific purpose, such as meeting the international commitments to stabilise the external value of domestic currency ഈ മൂന്നാല് പോയിന്റ് നോട്ട് ചെയ്തേക്കുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്ചേഞ്ച് കൺട്രോൾ എന്തിനാണ് ഫ്ലൈറ്റ് ഓഫ് ക്യാപിറ്റൽ പ്രിവെന്റ് ചെയ്യുക availability of sufficient foreign exchange ensure ചെയ്യുക stabilise the external value of domestic currency and insulate the economy from external economic pressure ഇതിനു വേണ്ടിയിട്ട് ഉള്ള ആക്ടുകളാണ് FEMA foreign exchange management act operationalized in the year 1999. Basic objective of this act is to consolidate and aim amend the law relating to foreign exchange with the objective of facilitating external trade and payment and for promoting orderly development and maintenance of foreign exchange market in India. ഒരു ആക്ട് വന്നത് FERA foreign exchange regulation act ഫെമയായിട്ട് റീപ്ലേസ് ചെയ്തതിന്റെ ലക്ഷ്യം മെയിൻ ആയിട്ട് എന്താണ് development and mains of foreign exchange market in India There are seven chapters in this act First chapter deals with various definition and scope of this ഫെമയുടെ കാര്യങ്ങളാണ് chapter two explains about dealing holding transaction third chapter discuss about authorised persons and reserve banks power related to authorised person fourth deals with procedure of penalty and enforcement and seven chapters അതിൻ്റെ അകത്ത് വരുന്നു regulation and management foreign exchange FEMA അതിനെ കുറിച്ച് ചോദിക്കാമെന്ന് എനിക്ക് live objective of exchange control and an overview FEMA nineteen ninety nine second chapter of FEMA act nineteen ninety nine is very important for exporters അപ്പം ഇതിൻ്റെ അകത്ത് ഏഴ് ചാപ്റ്റർ ഉള്ളതിൽ സെക്കൻഡ് ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സ്പോർട്ടേഴ്സിന് deals with various provision relating to regulation and management of foreign exchange ആ സെക്കൻഡ് ചാപ്റ്റർ വരുന്ന കുറേയധികം കാര്യങ്ങളിവിടെ കൊടുത്തിട്ടുണ്ട് dealing in foreign exchange save as otherwise provided in the acts rules uh, regulation made thereunder or with the general or special permission of Reserve Bank, no person shall deal in or transfer any foreign exchange or foreign security to any person not being an authorized person. അപ്പോൾ ഇതിൻ്റെ അകത്ത് കുറേ റൂളാണ് പറഞ്ഞേക്കുന്നത് ഓതറൈസ്ഡ് അല്ലാത്ത ആളുകളൊന്നും ഡീൽ ചെയ്യാൻ പാടില്ല മെയ്ഡ് എനി ഫോറക്സ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എല്ലായിടത്തും foreign forex foreign currency deal ചെയ്യുന്നിടത്തേ നമുക്കത് മാറിയെടുക്കാനൊക്കെ പറ്റുള്ളൂ എല്ലാവരും സോ അതിന് സാധിക്കില്ല എന്നൊക്കെ അറിയാം main make any payment to or for credit or any person resident outside India or in any manner receive otherwise through an authorised person any payment by order or on behalf of any person resident outside India enter into any financial transaction ഇതൊന്നും സാധ്യമല്ല അപ്രൂവ്ഡ് അല്ലാത്ത ആളുകൾക്ക് സാധ്യമല്ലെന്നാണ് holding of foreign exchange save as otherwise provide lack no person resident India shall acquire hold own process or transfer any foreign exchange foreign security or any more property situated outside India hold ചെയ്യാൻ പറ്റില്ല current account transaction any person may sell or draw foreign exchange to or from authorised person ഈ such sale or draw is a current account transaction provided that central government may public interest in consultation with reserve bank capital account transaction അതിലും നോ പേഴ്സൺ ഷാൾ പറഞ്ഞിട്ടുണ്ട് provision for capital account transaction include subject to provision of Subsession 2, any person may sell or draw for an exchange to or from a authorized person for capital account transaction. The Reserve Bank may, in consultation with the central government, specify any class or class of capital account transaction which are permissible. The limit up to which foreign exchange shall be admissible for such a transaction. കുറേ റൂളുകളാണ് ഫെമ സെക്കൻഡ് ചാപ്റ്റർ ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ പ്രധാനപ്പെട്ട So, a person resident in India may hold, own, transfer, invest in foreign currency, foreign security, or any other immovable property situated outside India if such currency, security, or property was secured, held, or owned by such a person when he was resident outside India or inherited from a person who was resident in India. Well, export of goods and services, every exporter of goods shall furnish the Reserve Bank to such other authority a declaration in such a form and in such a manner as may be specified containing true and correct material particular including the amount representing full export value submit foreign exchange if the full export value of the goods is not ascertainable at the time of export the value which the exporter having regard to prevailing market conditions. or bank may for the purpose of ensuring that the full export value of the goods are Such a reduced value of goods as Reserve Bank determines. Having regard to prevailing market condition, every exporter of services shall furnish to Reserve Bank or such other authority a declaration in form, in such a form and in such a manner as may be specified containing the true and correct material particulars relation to payment for such a service. Service കൊടുക്കുന്നവരാണ് പേയ്മെന്റ് അതിന്റെ പേയ്മെന്റിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഇൻഫർമേഷൻ പറഞ്ഞ ആർ ബി ഐയിൽ റിസർവ് ബാങ്കിൽ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് main manner of payment R B I should specific notification two thousand which are amend manner of payment പറഞ്ഞു unless otherwise authorised R B I the amount representing the full value of good should be received through a authorised dealer in foreign exchange in a specified manner realisation and repatriation of foreign exchange save as otherwise provide in the act where any amount of foreign exchange is or has accrued to any person resident in India such a person shall take all reasonable steps to realize the repatriate to India such a foreign exchange within such a period and in such manner as may be specified by Reserve Bank. അതുപോലെ അതർ പ്രൊവിഷൻസ് എല്ലാം ഫെമ ഡീൽ ചെയ്യുന്ന കുറെ പ്രൊവിഷൻസ് ആണ് foreign currency accounts persons resident in India including exporter are allowed to open and maintain foreign currency accounts in or outside India. Exporter are permitted to maintain exchange earner foreign currency accounts in India. ഇതെല്ലാം പെർമിഷൻ പ്രൊവൈഡ് ചെയ്യുന്നു In agency commission, there is no limit for payment of agency commission. On exports, trade discount uh, foreign buyers are permitted, providing discount was declared. Export claim, there is no limit on remittance of settlement of claim made by overseas buyer on account of compensation for non-fulfillment of contracts, shortage, weight or length. Other remittance പറഞ്ഞ എക്സ്പോർട്ട് ഡിക്ലറേഷൻ ഫോം അവർ ഫോം ഉണ്ട് G R form P P form എന്ന് പറഞ്ഞ് softex form S D F form ഇങ്ങനെ കുറേ ഫോമിൽ declare all exporter export to which requirements of declaration applies must be declared on appropriate forms computer software ആണെങ്കിൽ export physical form Uh, is done ERPP form. Export of computer software in non-physical form should be declared in soft text form Number പറയുന്നത് അത് പറ്റുന്നവരൊന്ന് നോക്കുക കുറച്ച് റൂളുകളാണ് സെമയിൽ വരുന്ന കുറേ എൻ്റെ സെക്കൻഡ് ചാപ്റ്ററിൽ എക്സ്പോർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നൊന്നും പറയണില്ല എന്നാലും പറ്റുന്നത് നോക്കുക ഇനി എക്സ്പോർട്ട് ഫിനാൻസ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഇതൊക്കെ വന്ന ആദ്യത്തെ area export terms of payment പ്രധാനമായിട്ട് നോട്ട് ചെയ്യുക ലെറ്റർ ഓഫ് ക്രെഡിറ്റ് അതിൻ്റെ ഏറ്റവും അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നോട്ട് ചെയ്യുക പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എന്നുള്ള ചാപ്റ്റർ ഇനിയും കയറി പലയിടത്തും വരുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ഐഡിയ കിട്ടും ഫോറിൻ എക്സ്ചേഞ്ചിൽ foreign exchange regulation act FEMA ഫെമയും പല ചാപ്റ്ററും പല സബ്ജക്റ്റുകളും കയറി വരുന്നു ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് അതിൽ കുറേ ഏഴ് ചാപ്റ്റർ ആയിട്ട് പറഞ്ഞു അതിൽ ആണ് ഈ പറഞ്ഞ എക്സ്പോർട്ടുമായിട്ട് ഡീൽ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ അപ്പൊ അതിനെ കുറിച്ച് കഴിഞ്ഞു ഇനി ഫിനാൻസ് എക്സ്പോർട്ട് ഫിനാൻസ് എങ്ങനെയാണ് ഏതൊക്കെ തരത്തിലുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രെയിംവർക്ക് സാധാരണ providing finance companies reserve bank of India commercial banks, export import bank of Exim Bank in the export import bank India, ECC Export Credit Guarantee Corporation, uh, Reserve Bank of India being the central bank of the country lays down the policy framework and provide guidelines. Finance short or medium term provided exclusively by Indian and foreign commercial banks which are members of Foreign Exchange Dealers Association. ഈ ഫിനാൻസ് കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള ഫിനാൻസ് ആണ് pre shipment finance and post shipment finance എളുപ്പമുണ്ട് ഓർത്തിരിക്കാൻ പ്രീ ഷിപ്മെന്റ് അല്ല ഇപ്പോൾ ഗുഡ്സ് കപ്പലുകൾ വരുന്നവിടം വരെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസുകളാണ് പ്രീ ഷിപ്മെന്റ് ശേഷമുള്ളത് പോസ്റ്റ് ഷിപ്മെന്റ് എന്ന് തിരിക്കുന്നു പ്രീ ഷിപ്മെന്റ് ഏതൊക്കെയാണ് pre shipment finance is provided to exporter for purchase of raw material processing them and converting them into finished goods for the purpose of export provide ചെയ്യുന്നത് export import bank E C E C അങ്ങനെയുള്ള ബാങ്കുകളൊക്കെയാണ് കൊമേഴ്സ്യൽ ബാങ്കുകൾ ഉണ്ടാവാം ഇതെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുക പാക്കിംഗ് ക്രെഡിറ്റ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസിൽ മെയിനായിട്ട് വരുന്ന ഐറ്റങ്ങളാണ് packing packing credit the basic purpose of credit is to enable the eligible exporter to procure process manufacture or store the goods meant for export അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ് credit enable the eligible exporter to procure process manufacture packing credit refers to any loan to an exporter for financing the purchase processing manufacturing or packing of goods defined by reserve bank of India simple ആയിട്ട് ഓർത്തിരിക്കാവുന്ന പാക്കിംഗ് ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു അതിന്റെ eligibility available to all exporters whether merchant exporters star export house star trading house trading enterprise and manufacture exporter And running account facility, RBI has permitted to banks to grant the packing credit advances even without lodgement of letter of credit or FAM order. An amount, the loan amount is decided on the base of export order. Period packing credit can be granted a maximum period of 160 la. ഇതിൻ്റെ കാലാവധി ആറ് മാസം ആണ് അപ്പോൾ ബാങ്കിങ് ക്രെഡിറ്റ് ആറ് മാസം rate of interest payable on preshipment finance is lower than the normal rate എന്നാൽ അടുത്തത് advance against then the value of material to be procured from for export is more than free on board value of contract. The exporter may get packing credit advance more than free on board value of goods. The excess of cost of production you cover. FOB value of the contract represents incentives receivable. When domestic price of goods exceeds the value of export orders, the difference represents duty drawback entitlement. Bank can grant advances against the duty drawback at the pre-shipment stage. Duty drawback guarantee ബാങ്കുകൾക്ക് ഗ്രാൻഡ് അഡ്വാൻസ് അഗെയിൻസ്റ്റ് ഡ്യൂട്ടി ബ്രോ തിരിച്ചു കിട്ടുന്ന ടാക്സിന് അഡ്വാൻസ് ബാങ്കുകൾക്ക് പ്രൊവൈഡ് ചെയ്യാം അത്തരത്തിലുള്ള ഫിനാൻസ് ആണ് അത് advance against incentives then pre shipment credit foreign currency in foreign currency additional window to rupee packing credit scheme. This credit is available to cover both the domestic and imported inputs of goods exported from India. The facility is available in any of the convertible currencies. അപ്പൊ ഇങ്ങനെ രണ്ടു മൂന്ന് ക്രെഡിറ്റ് ആണ് പ്രീ ഷിപ്മെന്റ് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നത് പ്രീ ഷിപ്മെന്റ് എന്ന് പറയുന്നത് പാക്കിംഗ് ക്രെഡിറ്റ് അതുപോലെ advance against incentives running account facility ഇതെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് കൂടാതെ കൊടുക്കുന്ന അതാണ് post shipment it may be defined as any loan or advance grand or any other credit provided by a bank to an exporter of goods from India from the date of extending the credit after shipment of goods to the date of realization of export proceeds. But after shipment of goods, but uh, up to the date of uh, realization of export proceeds, include any loan or advance granted to an exporter on consideration of or on the security of any duty drawback for cash receivable by way of incentive from the government. The grant post-shipment finance banks are governed by guidelines issued by RBI, rules Foreign Exchange Delays Association of India, Trade Control and Exchange Control Regulation and International Conventions and courts of in, uh, International Chamber of Commerce. Post-shipment finance is granted under various methods. this exporter may choose the type of facility as per his requirement, the bank is scrutinized the document submitted for compliance of exchange control provisions like finance എന്ന് പറയുമ്പോൾ pre shipment finance and post shipment finance രണ്ടും പറയണം പ്രീ ഷിപ്മെന്റ് മെയിൻ ആയിട്ട് വരുന്നത് പാക്കിംഗ് ക്രെഡിറ്റ് അതിൽ ഏറ്റവും പ്രധാനം പാക്കിംഗ് ക്രെഡിറ്റ് ആണ് പിന്നെ അഡ്വാൻസ് അഗെയിൻസ് ഇൻസെന്റീവ്സ് പ്രൊവൈഡ് ചെയ്യാം പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് ഏതൊക്കെയാണ് documents are drawn in permitted currencies and payment receivable as permitted method of payment When relevant GROPP form duly certified by customs is submitted and the particulars are stated in GRPP form are cons consistent with the documents, then documents are submitted within the limit time limits stipulated and in case delays and period of use in concerns with the time limit mm, prescribed for realization of export proceeds. the negotiation of export documents under letter of credit. When the exporter are under letter of credit arrangement, the bank will negotiate export bills provided it is drawn in conformity with the letter of credit. When documents are presented to the bank for neg negotiation under letter of credit, they would be scrutinized carefully, taking into account all the terms and conditions of the credit. All document tendered uh, should be strictly in accordance with the letter of credit term. It is uh, to be noted that letter of credit issuing bank undertakes to honor its commitment only if the beneficiary submits stipulated document. Document letter of credit ഒക്കെ പോസ്റ്റ് ഷിപ്മെന്റ് ഫിനാൻസ് ആണ് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് letter of credit purchase or discount of foreign bill അടുത്ത method bill of exchange discount ചെയ്യുന്ന mechanism purchase or discount of facility in respect of export bill drawn under confirmed export contracts are generally granted to exporters who enjoy bill purchase or discounting limits sanctioned by the bank സാധാരണയായിട്ട് E C E C export credit guarantee corporation ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക advance against bill send on collection post shipment finance is grand against bill send on collection situation ഏതൊക്കെയാണ് when accommodation available under the foreign bill purchase limit is exhausted When some export bills are drawn under letter of credit or discrepancies when customary practices in particular line of trade and in case of exports to countries where there is problem of externalization. അപ്പൊ അതിന്റെ ഹെഡിംഗ് ഒക്കെ പഠിച്ചു പോസ്റ്റ്മെന്റ് ഫിനാൻസ് ഒന്ന് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പറയുന്നു രണ്ട് discount of foreign bill advance against bill sent for collection advance against sent on consignment consignment അതുപോലെ advance against export incentives advance against undrawn balances advance against retention money post shipment export credit guarantee and export finance guarantee then post shipment credit in foreign currency ഇതെല്ലാം പോസ്റ്റ് പേയ്മെന്റ് ഫിനാൻസിൽ വരുന്നതാണ് export under deferred payments deferred payment പിന്നീട് മാറ്റി വെക്കുന്നതാണ് export are required to obtain permission from Reserve Bank through authorised dealer in the event of non realisation of export proceeds in the prescribed period However, realizing the special needs of exports of engineering goods and projects, Reserve Bank has formulated special schemes permitting deferred credit arrangement. This will enable realization of export proceeds over a period exceeding six months. Hence, contract for export of goods and services against payments to be secured partly or fully beyond 180 days are treated as deferred. നൂറ്റി അൻപത് ദിവസത്തിൽ deferred payment based ആവശ്യമുള്ള എക്സ്പോർട്ടുകളാണ് ഡെഫേർഡ് പേയ്മെന്റ് ബേസിലുള്ള Extend is termed as deferred payment <coughs> term credit For financing under deferred credit system, a single point of approval mechanism with a three-tier system of operates. സിസ്റ്റത്തില് ഇറക്കി വരുന്ന commercial bank who are authorized dealer in foreign exchange India can provide a principal clearance of contract valued up to 50 crore. Exim Bank is empowered to give clearances of or contract value above 50 crore up to 200 crore. A working group consider proposal contract value beyond 200 crores. Deferred credit facility supplies credit buyers credit എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു role of export import bank of India അത് ചോദിക്കാൻ സാധ്യതയുണ്ട് EXIM bank nineteen eighty two introduce ചെയ്തു അതിന്റെ റോൾ എന്താണ് EXIM bank introduce in year nineteen Eighty two അതിൻ്റെ എക്സിം ബാങ്ക് അതിൻ്റെ ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ റോളൊക്കെ ചോദിക്കാം എന്തിനാണ് for the purpose of financing facilitating and promoting foreign trade of India foreign ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഉദ്ദേശത്തോടു കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ബാങ്കാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത principal financial institution in the country for coordinating working of institution engaged in financing exports and imports അപ്പോൾ എക്സ്പോർട്ടിനെ ഇമ്പോർട്ടിനെ ഹെൽപ്പ് ചെയ്യുന്ന എല്ലാ ബാങ്കുകളെയും കോർഡിനേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വന്ന ഒരു പ്രിൻസിപ്പൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് major function finance financial assistance provide by way of variety of lending programs including the non-funded and funded one, the present focus of Exim Bank is on export finance. And service Exim Bank provide information advisory service to enable the exporters to e- evaluate international risk, export opportunity and competitiveness, research An analysis carried out on specific industry subsectors with export potential and international trade related subjects are provided to exporters. അത് main രണ്ട് മൂന്ന് പോയിന്റ് മെയിൻ ആയിട്ടും പഠിച്ചു വെക്കണം എന്തിനാണ് ഈ ബാങ്കിന്റെ എക്സിം ബാങ്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെയിൻ പർപ്പസ് എന്താണ് ഈ lending and service program of EXIM bank enable Indian exporters to extend term credit, houses importers of eligible Indian goods, enable company to meet cash flow deficits, enable Indian exporters of consultancy and technology services to extend the term credit and enable Indian exporters to buy raw material and uh, other inputs for export contracts, enable Indian companies to meet the cash flow deficits. പറ്റുന്നത്രയൊക്കെ നോട്ട് ചെയ്ത് പോരുക കുറേയധികം പോയിന്റുകൾ ഇത് ചെയ്യുന്ന ഇതിൻ്റെ പ്രവർത്തനങ്ങൾ വരുന്നുണ്ട് enable Indian firms undertake product development and research and development for exports enable Indian promoters to finance equity contribution joint ventures then enable setting of a institutes for software training, enable eligible export-oriented units, enable Indian exporters to raise finance from capital markets through public or right issue for equity shares, for fating a guarantee facility, letter of credit confirmation, project preparationist services, business advisory service, and appointed just note. Yeah. Then recent development in export financing രണ്ടെണ്ണം പറഞ്ഞു factoring and forfaiting factoring നമ്മൾ ചാപ്റ്റർ ഫിനാൻഷ്യൽ സർവീസ് പഠിച്ചതാണ് ഫാക്ടർ അല്ലെ ബില്ല് കൺവേർഷൻ ഓഫ് ഏതാണ് credit bills into cash nobody it is an attractive way of providing export finance to exporters in the system Factor base complete credit risk. Who is factor? Factor is a special type of agent depending upon the type of agreement. Offers a variety of services. The service include coverage of credit risk, collection of export proceeds, Maintenance of accounts receivable and advance of fund, purchase of receivables of its clients without resource is the most important service of the factor. In India, international export factoring service on with resource basis have been approved by the RBI. the new term refers to non-recourse discounting of export receivables. മറ്റ് ഡിസ്കൗണ്ടിങ് ആണ് പക്ഷേ റിസ്ക് ഏറ്റെടുക്കുക ഇറ്റ് ഇറ്റ് ഇസ് എ മെക്കാനിമോ mechanism of financing exports that involves less risk and enhances international competitiveness it converts credit sales into cash sale for an exporter in the system forfaiting agency discounts international trade receivables of the exporter the forfaiter pays the exporter in cash and undertakes the risk associated with export deal export ഡീലിന്റെ റിസ്ക് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്യുന്നതാണ് ഈ പറഞ്ഞ ഫാക്ടർ പേയ്മെന്റ് കിട്ടിയില്ലെങ്കിലും ഫാക്ടറിലായിരിക്കും റിസ്ക് റിസ്ക് വരും exporter surrenders without request to him his rights to claim for payment on goods delivered to an importer all exports of capital goods and other goods made on the medium to long term credit are eligible to be financed through forfeiting. In India, Exim Bank plays an intermediary role between India and exporter and overseas forfeiting agency. Factoring forfeiting ഒക്കെ ഏതാണ്ട് റിലേറ്റഡ് ടൈം ആണ് With recourse without recourse എന്നൊക്കെ പറഞ്ഞ പലതരത്തിലുള്ള ഫാക്ടറിങ് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടാണ് അപ്പൊ റിസ്ക് കൂടെ കവർ ചെയ്തിട്ടുള്ള ഫാക്ടറിങ് മെക്കാനിസം ആണ് ഫോർ ഫേറ്റിംഗ് എന്ന് പറയും കഴിഞ്ഞു ആ chapter payment mechanism pre finance എങ്ങനെയൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുക pre shipment finance post shipment finance ഏതൊക്കെയാണ് നോട്ട് ചെയ്യുക ആൻഡ് ഡെഫേർഡ് പേയ്മെന്റ് സിസ്റ്റം ഉണ്ട് പിന്നെ അതിൻ്റെ അകത്ത് എക്സ്പോർട്ട് ഇമ്പോർട്ട് ബാങ്കിന്റെ റോള് അതിന്റെ എന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്താണ് ലക്ഷ്യങ്ങൾ ആയിട്ട് ലക്ഷ്യങ്ങൾ എന്ത് കുറെ അധികം പോയിന്റ് കൊടുത്തതിൽ അഞ്ചാറെണ്ണമെങ്കിലും നോട്ട് ചെയ്ത് വെച്ചിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ നോക്കുക റീസെന്റ് ആയിട്ട് ഫൊർഫേറ്റിങ്ങും ഫാക്ടറിങ്ങും വന്നിരിക്കുന്ന ഒരു പോർഷൻ കൂടെ നോക്കി നമുക്ക് നിർത്താം ഇന്നത്തേക്ക് എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് ഫിനാൻസ് പറഞ്ഞു പ്രീ ഷിപ്മെന്റ് പോസ്റ്റ് ഷിപ്മെന്റ് അതിനകത്തോടെ നമ്മൾ EXIM bank export import bank അതിന്റെ ഒബ്ജക്റ്റീവ്സ് പ്രധാനപ്പെട്ട ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു അതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക എക്സിം ബാങ്കിനെ കുറിച്ച് ഉള്ള കാര്യങ്ങൾ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഇൻഷുറൻസ് ഇൻഷുറൻസ് എന്നുള്ള നിയമമൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം ഒരു സബ്ജക്ട് തന്നെ നമ്മൾ പഠിച്ചാണെങ്കിൽ വന്നിരിക്കുന്നത് ഇൻഷുറൻസ് എന്നത് എക്സ്പോർട്ട് എന്നുള്ള സംവിധാനം ഇൻഷുറൻസ് ഇല്ലാതെ നടക്കില്ല എന്നറിയാം അതിന് വേണ്ടിയിട്ടാണ് export business has become very complex and highly risky insolvency rate is one of the on the increase ഇൻസോൾവൻസിയും പാപ്പരത്തും ഒക്കെ കൂടുതലാണ് balance of payment difficulty have been how severely affected the capacity of many countries to pay import price. In such a high risk situation, export credit insurance is very much helpful for exporters and the banks who finance export transaction. ECGC ആണ് ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഈ എക്സ്പോർട്ട് ക്രെഡിറ്റ് ഗ്യാരണ്ടി കോർപ്പറേഷനെ കുറിച്ചാണ് കൂടുതലായിട്ട് അതിൻ്റെ അകത്ത് വരിക മീനിങ് ഓഫ് ക്രെഡിറ്റ് റിസ്ക് Credit risk cover ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണല്ലോ അപ്പൊ പേയ്മെന്റ് കിട്ടാതിരിക്കുക എന്നുള്ളതാണ് മെയിൻ ഇത് വരുന്നത് competition in foreign markets are more keen than domestic market overseas customers are sought after by export from any country. Competition is getting keener still due to an all-round effort on the part of all countries to increase their export. Indian exporters have to compete with exporters from other countries not only in respect of quantity, quali- quality, price, delivery schedule, etc., but also in respect of payment types. മറ്റു രാജ്യങ്ങളൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു നമ്മൾ എക്സ്പോർട്ട് എന്ന് പറയുന്നത് അല്ലെ എക്സ്പോർട്ട് നമ്മുടെ രാജ്യത്ത് നിന്ന് മാത്രം കയറ്റിയേക്കുന്ന ഒരു പ്രോഡക്റ്റ് ഒന്നുമില്ല ഒരുപാട് രാജ്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അതേ ഐറ്റം അതേ ക്വാളിറ്റി വില കുറച്ച് കൊടുക്കുവാണെങ്കിൽ മറ്റു രാജ്യങ്ങൾ അവിടുന്ന് വാങ്ങിക്കും അപ്പൊ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് success would depend upon the ability of ability to offer competitive terms to credit to foreign buyers terms of credit on par with those offered exporters from competing countries risk are inherent in all credit transaction but more so in export transaction. The fact that buyer may not pay either due to insolvency or any other reason exposes or exported to the credit risk. Credit risk may arise even in case where buyer credit standing has been thoroughly investigated. ഇപ്പോൾ കറക്റ്റ് ആയിട്ടൊക്കെ നോക്കുകയാണെങ്കിൽ പോലും ക്രെഡിറ്റ് റിസ്ക് എന്നുള്ള സംഭവമുണ്ട് too cautious an attitude of evaluating buyer may uh, result in loss of hand to get business opportunity. Hence, credit risk is unavoidable, especially in export business. Credit risk is greater in export transaction because reliable information about foreign buyer is difficult to obtain in hands. അല്ലെ കൂടുതൽ ആകാൻ കാരണം എന്താണ് റിലയബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടണമെന്നൊന്നുമില്ല it is difficult to evaluate their creditworthiness credit risk has assumed large proportion today, not only because of volume of export transaction has become larger, but also because far-reaching political and economic changes that are seeing, uh, sweeping the world ഒരുപാട് കാരണം കൊണ്ട് റിസ്ക് കൂടുതലാണ് organisation covering credit risk there are more than forty organisation providing cover for credit risk the world over they are all members of union international union of credit and investment insurance also popularly known as Berne Union. In most countries, these organizations are governed controlled through a few of them are privately owned. In India, we have Export Credit Guarantee corporation of India limited to cover export credit risk ഇന്ത്യയിൽ നമുക്ക് എക്സ്പോർട്ട് റിസ്ക് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഓർഗനൈസേഷനാണ് export credit guarantee corporation very first decade of our independent government realized the importance of promoting export. A number of organizations were set up for this purpose. It was in July 57, the government of India set up Export Risk Insurance Corporation India, ERIC, introduced Head office Bombay. In course of time, ERIC started providing various guarantee to bankers providing export finance. It was therefore decided 1964 uh, rename the corporation as Export Credit and Guarantee Corporation Limited. ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ വന്ന എക്സ്പോർട്ട് റിസ്ക് ഇൻഷുറൻസ് കോർപ്പറേഷൻ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് export credit guarantee corporation I E C G C ആയി The ECC is a company wholly owned of the government of India, functions under the administrative control of the Ministry of Commerce and uh, is managed by a board of directors representing government. And the cover and a standard policies, specific policies, financial guarantee, special schemes, which issue a standard policies issued to exporters to protect them against payment risk involved in export. Specific policies provided an exports on deferred time payment, service rendered to foreign parties. financial guarantee issued to bank in India protect them from risk of loss involved in they are extending financial support and special schemes, transfer guarantee meant to protect the bank, which are the confirmation letter of credit opened by banks, insurance cover for buyer's credit, line of credit, providing standard policy. ECGEC has designed four types of standard policy. A shipment policy, shipment comprehensive risk policy ഉണ്ട് shipment political risk policy contract comprehensive risk policy contract political risk policy ഇങ്ങനെ നാല് പോളിസികളാണ് മെയിനായിട്ട് സ്റ്റാൻഡേർഡ് പോളിസിയിൽ risk covered under covered under standard policy പറഞ്ഞ risk covered under standard commercial risk commercial risk എന്ന് പറഞ്ഞതൊക്കെയാണ് insolvency of the buyer buyers കോട്ടേറ്റഡ് default to pay uh, for goods accepted by him in some special circumstances specified in the policy by its failure to accept the goods and such a non-acceptance is not due to exporter's action. Risk cover ചെയ്യുന്നതാണ് political risk include imposition of restriction ചില രാജ്യങ്ങളൊക്കെ റെസ്ട്രിക്ഷൻ ഏർപ്പെടുത്താം അല്ലെ പേയ്മെന്റ് കൊടുക്കാതിരിക്കാം തിരിച്ചയക്കാം new import licensing restriction or cancellation of valid import licence in the buyer's country cancellation of export licence or Imposition of new export licensing restriction in the India in India after effective date of contract, payment of additional handling, transport or insurance charge occasioned by interruption or a division of voyage which can be which cannot be recovered, any other cause of loss occurring outside India. risk not covered, note ചെയ്യണം cover ചെയ്യാത്ത risk commercial disputes. Including quality disputes raised by the buyer ക്വാളിറ്റിയുള്ള പ്രോബ്ലം ഒന്നും വരുന്ന അതുവഴി തിരിച്ചയക്കുന്നൊക്കെ ഒത്തിരി സാധനങ്ങൾ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നിന്നൊക്കെ പോകുന്ന ഒരുപാട് സാധനങ്ങൾ ഇതിന് റിട്ടേൺ വരുന്നുണ്ട് അപ്പൊ അതൊന്നും കവർ ചെയ്യില്ല unless the export exporter obtain from a competent court then causes inherent in the nature of goods buyers failure to obtain necessary import or exchange authorisation form insolvency or default of any agent loss or damage to goods which can be covered by general issues failure to the exporter to fulfill the terms of export contract or negligence on this part അങ്ങനെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ ഇങ്ങനെ ഉണ്ടാകുന്ന റിസ്കുകളൊന്നും കവർ ചെയ്യുന്നില്ല എന്ന് പറയുന്നു E ECC also does not cover risk which can normally be insured with the commercial insurance. And when to take a contract policy, how already policy will meet the requirement of mostly to be desirable to take contract policy two reason if goods are manufactured to a specified buyer's requirement they may not be easily solved to <clears throat> alternate buyers in case he decide to cancel the contract and the, the risk of loss due to government has on import export of goods after the date of contract is covered only in a contracts policy and consignment exporter specific policy, well, a standard policy വരുന്നതാണ് specific contract or export of capital goods project or construction work and for rendering service abroad are insured by ECC on a case-to-case -case basis. Special mention may be made of the, of the service policy to protect in Indian firms against payment for their services. Specific policy for supply contracts ഉണ്ട് specific shipment policy specific shipment policy to cover only political risk specific contract comprehensive risk policy അവിടെ പോളിസികളുടെ പേരുകളൊക്കെ പറഞ്ഞു അതുപോലെ service policy four types of policy are available service specific service contract comprehensive risk policy ഉണ്ട് specific service contract political risk policy അങ്ങനെ ഒന്ന് രണ്ടെണ്ണമൊക്കെ എഴുതി വെക്കാം basic principles of E C G C operation അതിൻ്റെ അകത്ത് നമ്മൾ പണ്ട് ഇൻഷുറൻസിന്റെ പ്രിൻസിപ്പിൾ ഒക്കെ പഠിച്ചിട്ടുണ്ട് അതിൽ സ്പ്രെഡ് ഓഫ് റിസ്ക് ഇവിടെ രണ്ടെണ്ണം പറയണം exporter is a co insurer എക്സ്പോർട്ടർ എന്ന് പറയുന്നത് കോ ഇൻഷുറർ ആണ് spread of risk and exporter is require to insure all the shipment that may be made by him during the next two years to avoid undue difficulty to the exporter, exemption have been made in respect of transaction made against advance payment Irrevocable letter of credit confirmed by buying India, shipment made to agents and association may, be, may also be excluded. The exporter is a co-insurer. ECC normally pays 90% of the losses on account of political or commercial risk. In the event of loss due to uh, repudiation of contractual obligation by the buyer, ECC indemnifies the exporter up to 90% of loss. In this situation, the final and enforceable degree against the overseas buyer is obtained in a competent court of law in the buyers country രണ്ട് പ്രിൻസിപ്പിൾസ് കൊടുത്തേക്കുന്നു procedure for taking a policy procedure എന്തൊക്കെയാണ് publication of the policy hold procedure and intending exporter should fill proposal form നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് പോളിസി എടുക്കുന്നതിന് വേണ്ടി ഫോം ഫിൽ ചെയ്ത ആവശ്യം ഡോക്യുമെന്റ് പ്രീമിയം അടച്ച് അതൊക്കെയാണ് ഇവിടെയും പറയാം the premium rates are closely related to risk involved depend upon length of the credit time of payment credit worthiness ECC normally fixes a maximum limit of liability for shipment in each of the policy years. <clears throat> maximum limit ഒക്കെ ഫിക്സ് ചെയ്യുന്നു obligation of the policy holder claim കിട്ടണമെങ്കിൽ എന്തൊക്കെ കാര്യം ചെയ്യണം എന്നുള്ളതാണ് ഡിക്ലറേഷൻ ഓഫ് ഷിപ്മെന്റ് ഓരോ ഷിപ്മെന്റും ഡിക്ലെയർ ചെയ്യുക fixation of credit limit on each buyer then reporting defaults എന്തെങ്കിലും ഡീഫോൾട്ട്സ് റിപ്പോർട്ട് ചെയ്യുക procedure for making a claim procedure formality അതൊക്കെ നമുക്കറിയാം എന്തെങ്കിലും റിസ്ക് അറൈസ് ചെയ്യാനുള്ള സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് എല്ലാം സബ്മിറ്റ് ചെയ്തിട്ട് ക്ലെയിം ചെയ്യാന്നുള്ള procedure formality documents in support of claim certified copy of the export order certified copies of invoice copies of bill of lading എന്നുള്ള മെയിൻ കോപ്പികളൊക്കെ സബ്മിറ്റ് ചെയ്യുക copies of correspondence supporting document the certified copy of the export order, copies of invoice, copies of bill of lading, copies of correspondence with the buyer. In case of insolvency of the buyer, the letter of letter from the official receiver and all the copies. A small export policy is basically standard policy incorporates certain improvement in, in terms of cover in order to encourage small exporters to obtain uh, and operate the policy. അത് twelve months less than fifty lakhs എന്നൊക്കെ എമൗണ്ട് പറയുന്നു financial guarantee exporter require adequate financial support from bank to carry out the export contract E C C guarantees protect the banks from losses on account of their lending to exporters. Six guarantee have been evolved. Packing credit guarantee, guarantee ഒക്കെ നോക്കുക export production finance guarantee post shipment export credit guarantee export finance guarantee export performance guarantee export finance guarantee ഓരോ ഓസീസ് ലെൻഡിങ് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പൊ ഇൻഷുറൻസ് എന്നൊക്കെ ടൈം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അതിൻ്റെ അകത്ത് എഴുതാം ഈ e C C e introduce ചെയ്തതും അതിന്റെ ലക്ഷ്യങ്ങളും ഒക്കെ നോട്ട് ചെയ്ത് പോരുക ഇന്നത്തെ നമുക്ക് നിർത്താം തൊണ്ടയും വേദനിക്കുന്നുണ്ട് ഇങ്ങനെയുള്ള